ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷംജാദ് ഇന്ന് നമുക്ക് വി എസ് ഡി അഥവാ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഹൃദയത്തിൻ്റെ നാലറകളിൽ താഴത്തെ രണ്ടറകൾ തമ്മിൽ തിരിക്കുന്ന ഭിത്തിയിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ ഹോള് ആണിത് ഇത് സാധാരണയായി കാണപ്പെടുന്ന ഹൃദയവേഗങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ എ എസ് ഡിയിൽ കണ്ട പോലെ ചെറിയ സൈസ് ഡിഫക്റ്റ് ആണെങ്കിൽ തനിയെ ക്ലോസ് ആവുകയും വലിയ സൈസ് ഡിഫക്റ്റ് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരികയും ചെയ്യാറുണ്ട് വി എസ് ഡി പൊതുവെ തനിയെ പ്രസന്റ് ചെയ്യാറുണ്ടെങ്കിലും മറ്റുള്ള ഹാർട്ട് അനോമലീസിൻ്റെ ഒപ്പം കൂടുതലായിട്ട് കാണാറുണ്ട് കുഞ്ഞിന്റെ ജനിതക തകരാറ് മൂലവും അമ്മയ്ക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ റുബെല്ല ഇൻഫ്ലുവൻസ ഡയബറ്റിസ് എന്നിങ്ങനെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗവും വി എസ് ഡിക്ക് കാരണമാകാറുണ്ട് ഈ ഡിഫക്റ്റ് വരുന്ന ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് വി എസ് ഡിയെ നാലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് type one type two type three type four എന്നിങ്ങനെ അറിയപ്പെടാറുണ്ട് ഇനി വി എസ് ഡി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇത് ഒരു ഹാർട്ടിൽ പിക്ചറാണ് ഇതിൽ right atrium right ventricle left ventricle left atrium ഇത് മുകളിലത്തെ രണ്ടറകള് ഇത് താഴത്തെ രണ്ടറകള് ഇത് നോർമലി ഇത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കേണ്ടത് റൈറ്റ് വെൻട്രിക്കിള് ലെഫ്റ്റ് വെൻട്രിക്കിള് രണ്ട് വെൻട്രിക്കിള് തമ്മിലുള്ള ഭിത്തിയാണ് ഇതിലൊരു ഡിഫക്റ്റ് ഉണ്ട് അതാണ് വി എന്ന് പറയുന്നത് അപ്പോൾ നോർമലായിട്ട് ബ്ലഡ് ഒഴുകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു അതിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നു റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ഈ രക്തക്കുഴൽ വഴി ലങ്സിലോട്ട് പോയി ഓക്സിജൻ എടുത്തിട്ട് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു അതിനുശേഷം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും പോകേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഈ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്രഷർ കൂടുതലാണ് ഈ റൈറ്റ് വെന്റിക്കിളിനെ അപേക്ഷിച്ച് അപ്പോൾ പ്രഷർ കൂടുതലുള്ള ഭാഗത്തു നിന്ന് പ്രഷർ കുറവുള്ള ഭാഗത്തായിട്ട് ബ്ലഡ് ഒഴുകും അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ട് ഈ റൈറ്റ് വെന്റിക്കിളിലായിട്ട് ഒഴുകും അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൊതുവെ ബ്ലഡ് ലങ്സിലായിട്ടാണ് പോകേണ്ടത് അപ്പോൾ നിന്ന് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ബ്ലഡും ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡും കൂടെ കൂടിയിട്ട് ലങ്സിലായിട്ട് തിരിച്ച് പമ്പ് ചെയ്യും അപ്പോൾ ലോഡ് ഇവിടെ പൊതുവെ കൂടും ഇവിടുന്ന് വരുന്ന ബ്ലഡും ഇവിടുന്ന് വരുന്ന ബ്ലഡും കൂടെ ഇവിടെ വന്ന് പൂളായിട്ട് ഇവിടെ ലോഡ് കൂടും ഇവിടുന്ന് ലോഡ് കൂടുന്നതനുസരിച്ച് ഈ കാലക്രമേണ ഈ രക്തക്കുഴലിന് ചില മാറ്റങ്ങൾ സംഭവിച്ച് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടും അപ്പോൾ നമുക്ക് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഇവൻച്വലി ഈ റൈറ്റ് സൈഡ് ഫെയിലിയർ ആവും അങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് പിന്നെ വി എസ് ഡിയിൽ സൈസ് മെഷർ ചെയ്യുന്നത് മില്ലിമീറ്റർ സെന്റിമീറ്റർ കണക്കല്ല അത് നമ്മുടെ അയോർട്ട നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന ഏറ്റവും വലിയ ആർട്ടറി അതിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ബി എസ് ഡിയുടെ ഡിഫക്റ്റിൻ്റെ സൈസ് പറയുന്നത് അപ്പോൾ അയോർട്ടയുടെ സൈസിൻ്റെ twenty five percentage fifty percentage sixty percentage അങ്ങനെയാണ് നമ്മുടെ ഡിഫക്റ്റിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് പിന്നെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും എ എസ് ഡിയിൽ പറഞ്ഞ പോലെ തന്നെ എക്കോയാണ് ഇതിൻ്റെയും ഗോൾഡൻ ടൂൾ ഇപ്പോൾ ഡോക്ടർ സ്റ്റെത്ത് വെച്ച് നോക്കുന്ന സമയത്ത് കാർഡിയക് മർമർ കിട്ടിക്കഴിഞ്ഞാൽ എക്കോയാണ് ഫസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത് എക്കോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തമായ പിക്ചർ കിട്ടും ആ ഡിഫക്റ്റിൻ്റെ സൈസ് പൾമറി പ്രഷർ ഹാർട്ടിൻ്റെ ഫെയിലിയർ സ്റ്റാറ്റസ് എന്നിങ്ങനെ എല്ലാം ഒരു വ്യക്തമായ ഒരു പിക്ചർ എക്കോയിൽ കിട്ടും പിന്നെ നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സി ടി എം ആർ ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വി എസ് ഡി അതായത് ചെറിയ സൈസിലുള്ള വി എസ് ഡിസ് തനിയെ ക്ലോസ് ആകാറുണ്ട് വലിയ സൈസിലുള്ള വി എസ് ഡിസിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട് വി എസ് ഡി പൊതുവെ സർജിക്കലായിട്ടാണ് ക്ലോസ് ചെയ്യാറ് ഇപ്പോൾ സർജറി റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് പെർക്കുട്ടേനിയസ് ആയിട്ടും ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ